പുതിയ സ്റ്റൈലിലുള്ള മീൻ നന്നാക്കൽ കത്തി വേണ്ട വെറും പാത്രം തേക്കിന ഇരുമ്പിന്റെ ഇത് മതി പഴയത് അത് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക ഈസിയാ മേലിക്ക് തെറിക്കില്ല ചെതമ്പല് കൈമുറിയില്ല അങ്ങനെ ഇത് കണ്ടുപിടിച്ചത് മിസ്സിസ് അജിത സുരേന്ദ്രൻ എല്ലാവരും ഇനി മുതൽ ഇത് ട്രൈ ചെയ്യുക മതിയാ ഒരു മിനിറ്റായി